ഏകദേശം നാലര പതിറ്റാണ്ടോളം നമ്മുടെ ഫിക്ഷൻ്റെ കഥയുടെയും നോവലിൻ്റെയും രംഗത്ത് ഒട്ടേറെ ആവിഷ്കാരങ്ങൾ നടത്തിയ അംബികാസുധൻ മങ്ങാടിൻ്റെ കാരക്കുളിയൻ എന്ന കഥയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തെക്കുറിച്ചും കഥ എന്ന എഴുത്തുരൂപത്തെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ സമയത്തിനകത്ത് നമുക്ക് അംബികാസുധൻ മങ്ങാടിൻ്റെ ഈ ചെറുകഥയെക്കുറിച്ചുള്ള സങ്കല്പം എഴുത്ത് രീതി ആഖ്യാനഘടന എന്നിവയിലേക്കെല്ലാം കടന്നു ചെല്ലാനുള്ള ഒരു മെറ്റഫർ ഒരു രൂപകം എന്ന നിലയിൽ ആണ് കാരക്കുളിയൻ എന്ന കഥ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒട്ടേറെ കൃതികളും ഒന്നിലേറെ പുസ്തകങ്ങളും ഒക്കെ കഥകളും ഒക്കെ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സർഗാവിഷ്കാരത്തെ നമുക്ക് അരമണിക്കൂറിനകത്തുള്ളൊരു ഡിസ്കഷനകത്ത് ഒതുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഈ കാരക്കുളിയൻ എന്ന കഥ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആനുകാലികങ്ങളിൽ വന്ന ഏറ്റവും മികച്ച കഥകൾ മികച്ച കഥയായി പത്മരാജൻ അവാർഡ് സമ്മാനിതമായിട്ടുള്ള ഒരു കഥ കൂടിയാണ് ഈ കഥ വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ ചർച്ചയ്ക്കുള്ള ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് വളരെ ചുരുക്കി ആ കഥ പറയാം കഥയ്ക്കകത്ത് ബാലചന്ദ്രൻ എന്നുള്ള ഒരാളുടെ കോണിലൂടെ അരങ്ങേറുന്ന ചില സംഭവങ്ങളാണ് ആ കഥയ്ക്കകത്ത് പ്രതിപാദിക്കുന്നത് ഈ ബാലചന്ദ്രൻ്റെ അച്ഛൻ കാരക്കുളിയൻ എന്ന തെയ്യം നിരന്തരം കെട്ടിയാടുന്ന നാർഗലൻ എന്നു പേരുള്ള ഒരു എഴുപത് വയസ്സായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിതനായി കിടക്കുന്നു ഇതാണ് കഥ തുടങ്ങുന്ന പശ്ചാത്തലം പിന്നീട് ഈ ഏറ്റവും അപകടം പിടിച്ചതും വിഷമം പിടിച്ചതുമായിട്ടുള്ള തീക്കോലം അതുപോലെ തന്നെ ഈ കാരക്കുളിയൻ മുതലായ തെയ്യങ്ങൾ എന്തിനാണ് അച്ഛൻ കെട്ടുന്നത് എന്ന് പലതവണ ബാലചന്ദ്രൻ ചോദിച്ചിട്ടും ഇദ്ദേഹം മറുപടി പറഞ്ഞില്ല പക്ഷേ മരണക്കിട മരണക്കിടക്കയിൽ വെച്ചാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത് അത് ഒരു വലിയ പശ്ചാത്താപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ഒക്കെ ഒരു സന്ദർഭത്തിലൂടെ ഈ കാരക്കുളിയൻ തെയ്യം വേഷം കെട്ടുന്ന നാർഗലൻ കടന്നുപോയിട്ടുണ്ട് അത് സ്വന്തം അമ്മയെ മാരണം ചെയ്ത് കൊന്നു എന്നുള്ള വലിയൊരു പാപമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അതായത് അച്ഛൻ നിർബന്ധിച്ചത് പ്രകാരം ദുർമന്ത്രവാദം ചെയ്യുകയും എന്നാൽ മാരണം വെച്ചു ആ മാരണം വയ്ക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും അങ്ങനെ മാരണം വെച്ച് ശത്രു എതിർമാരണം വെച്ചതിനാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ അമ്മയെ കൊന്നവൻ എന്നുള്ള വലിയൊരു കുറ്റബോധം പേറി നടക്കുന്നതാണ് ഈ നാർഗലൻ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ്റെ അച്ഛൻ അതിൻ്റെ ഒരു പശ്ചാത്താപം അതിൽ നിന്ന് ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കാരമുള്ളിൽ വീഴുന്ന തെയ്യത്തിൻ്റെ വേഷം അതുപോലെ ഈ മേലേരി ഈ തീക്കു തീക്കനലുകൾ അടുക്കിയ വലിയ കൂനയ്ക്ക് മുകളിൽ വീണ് സ്വയം പൊള്ളിക്കുന്ന അങ്ങേയറ്റം ഒരു ആത്മപീഡനപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള കഥാപാത്രമാണ് ഈ നാർഗലൻ അപ്പം നാർഗലൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ തെയ്യത്തിൻ്റെ വേഷം കെട്ടി തന്നെ തൻ്റെ ശവസംസ്കാരം ചെയ്യണമെന്നാവശ്യപ്പെടുന്നു പക്ഷേ അത്തൊരു ഒരു ആചാരം ഇന്ന് നിലനിൽക്കുന്നില്ല എങ്കിലും മകൻ അച്ഛനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വേഷങ്ങളുമായി തിരിച്ചു വരുമ്പോഴേക്കും നാർഗലൻ മരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരം പോലും കാണാനുള്ള ഒരു കോവിഡ് ആയത് കാരണം തന്നെ അത് പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി ദയിപ്പിക്കുന്നു ആ അപ്പോൾ ഈ കുറ്റബോധം എന്ന് പറഞ്ഞത് വീണ്ടും അടുത്ത തലമുറയിലേക്ക് പകരുന്ന ഒരു രംഗമായിട്ടാണ് എനിക്ക് ആ കഥ വായിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ എന്നിട്ട് ഈ തെയ്യത്തിൻ്റെ കോപ്പുകളുമായി നടന്നു പോകുന്ന ബാലചന്ദ്രൻ ഈ കാരക്കുളിയൻ എന്ന തെയ്യമായി പകർന്നാടുകയും അത് ആ ഒരു മെറ്റമോർഫോസിൻ്റെ ഭാഗമായി കാരം ഉൾക്കാടുകളിൽ വീണ് ചോര പൊടിയുന്ന സമയത്ത് ദേശത്തിലെ എല്ലാ തെയ്യങ്ങളും ഈ ബാലചന്ദ്രനെ സന്ദർശിക്കാൻ വരുന്ന അങ്ങേയറ്റം മാജിക്കലായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത് ഈ കഥയ്ക്കകത്ത് നമ്മളിപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞ ഈ കഥയ്ക്കകത്ത് ഒന്നിലേറെ അർത്ഥതലങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും ഈ കോവിഡ് എന്ന മഹാമാരി ഒരു തെയ്യം കലാകാരൻ്റെ ജീവിതം അയാളുടെ ദാരിദ്ര്യം തെയ്യത്തിൻ്റെ വേഷം അഴിച്ചു വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു പുച്ഛം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഥ അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ചോരച്ചാല് പോലെ വരണ്ടു കിടക്കുന്ന നദിയിൽ മുങ്ങിക്കളി കുളിക്കേണ്ടി വരുന്ന വേഷം കെട്ടാൻ പോകുന്ന ബാലചന്ദ്രൻ അങ്ങനെയുള്ള ഒരുപാട് വേറെ നെറേറ്റീവ്സും ഈ കഥയ്ക്കകത്ത് കടന്നു വരുന്നുണ്ട് അപ്പം ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ തെയ്യങ്ങൾ വളരെയധികം കണ്ടിട്ടുള്ള ഒരാളല്ല ഞാൻ ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തുള്ളത് മറ്റേ പൂരം തിറ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ വർഷങ്ങൾക്ക് മുന്നേ പയ്യന്നൂരൊക്കെ വെച്ചിട്ടുള്ള ചില തെയ്യങ്ങൾ കാണുകയും അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുക യഥാർത്ഥത്തിൽ ഭീതിയാണ് ഉണ്ടാകുക എന്തിനാണ് ഈ മനുഷ്യന്മാരിങ്ങനെ തീയിൽ പോയി ചാടുന്നത് എന്നുള്ള ഒരു തോന്നലൊക്കെയാണ് ഉണ്ടാകുക പക്ഷേ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഒരു അടിസ്ഥാന ജനതയുടെ ആത്മപ്രകാശം എന്നതിലുപരിയായി ഒരു കാലത്ത് നടന്നു വരുന്നിരുന്ന അനീതിയും അവർ അനുഭവിച്ചിട്ടുള്ള വേദന കാരണം എല്ലാ കഥകൾക്ക് പുറകിലും ഒരു അനീതിയും അതുമായി ബന്ധപ്പെട്ട ഒരു സാക്രിഫൈസും ബലിയോ കൊലപാതകമോ കൊലപാതകമോ ഒക്കെ നടക്കുന്ന കഥകളാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക മാത്രമല്ല നമ്മുടെ മാതൃദേവത അമ്മദൈവങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളും നാട്ട് നാട്ട് കഥകളും ഒക്കെ ബന്ധപ്പെട്ടതാണ് ഓരോ തെയ്യത്തിൻ്റെയും പുറകിലുള്ള കഥകൾ അപ്പോൾ അംബികാസുധൻ മങ്ങാടിൻ്റെ കഥ ഈ ഒരു കഥയിൽ മാത്രമല്ല ഒട്ടേറെ കഥകളിൽ ഈ തെയ്യം എന്ന് പറഞ്ഞ കലാരൂപം വേറെ നേരത്തെ പറഞ്ഞ പ്രതിഷേധത്തിൻ്റെയും ഇതുപോലെ പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു രൂപകമായി കടന്നു വരുന്നുണ്ട് ഈ ഇപ്രകാരം തെയ്യം എന്നുള്ള കലാരൂപം കഥകളിൽ കടന്നു വരുന്നത് സർഗാത്മകമായി കടന്നു വരുന്നതിനുള്ള ഒരു കാരണം പിന്നെ അതേപോലെ തന്നെ ഈ കാരക്കുളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കാരമുള്ളിൽ വീഴുന്ന ഗുളിക രൂപത്തിലുള്ള തെയ്യം എന്നാണ് എനിക്കത് മനസ്സിലായത് കാരക്കുളിയൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കഥയുണ്ടോ എന്നുള്ളൊരു കാര്യവും എനിക്കറിയില്ല അത് അംബികാസുദൻ മങ്ങാട് നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ പ്രിയ കഥാകൃത്ത് സുഹൃത്ത് എം നന്ദകുമാർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം കാരക്കുളിയൻ തെയ്യങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്നൊരു വിഷയം സംഘാടകർ അയച്ചു തന്നപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു എന്തായിരിക്കും തെയ്യങ്ങളുടെ ഉള്ളിലിരിപ്പ് എല്ലാ തെയ്യങ്ങളും പറയുന്ന ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട് ഞാനിവിടെ വളരെ കൗതുകത്തോടെ കാരക്കുളിയൻ വന്ന് ഒരു കോപ്പി കാണാൻ വേണ്ടി വാങ്ങിച്ച് അതിൽ അവസാനിക്കുന്ന വരി ഗുണം വരണം വരണം ഗുണം വരണം എന്നാണ് എൻ്റെ ഒരു അനുബന്ധ ലേഖനത്തിൽ അവസാനത്തെ വാക്കാണ് എല്ലാ തെയ്യങ്ങളുടെ ഉള്ളിലിരിപ്പ് ഗുണം വരണം ഗുണം വരണം എന്നാണ് എൻ്റെ ആദ്യ നോവലിൻ്റെ ആദ്യ വരികളായിട്ട് ആമുഖമായിട്ട് ഈ ഗുണം വരണം ഗുണം വരണം ഭൂസുരന്മാരെ എല്ലാവർക്കും ഗുണം വരണം എന്ന് പറയുന്നുണ്ട് മനുഷ്യന് മാത്രമല്ല കുഞ്ഞുകുട്ടികൾക്ക് മാത്രമല്ല പൈതങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കന്നുകാലികൾക്കും സർവചരാചരങ്ങൾക്കും ഗുണം വരണം എന്നാണ് ആ വാചാലിൽ പറയുന്നത് ഉരിയാട്ടത്തിൽ പറയുന്നത് ജലം മണ്ണ് ആകാശം എന്ന് വേണ്ട പഞ്ചഭൂതങ്ങൾക്കും വേണ്ട കാര്യത്തിനും നീക്കം കൂടാതെ കണ്ട് പരിരക്ഷിച്ചോളാം ഭൂസുരന്മാർ എന്നാണ് തെയ്യം പറയുക മനുഷ്യന് മാത്രമല്ല ജലം മണ്ണ് ആകാശം എല്ലാ പഞ്ചഭൂതങ്ങൾക്കും വേണ്ട കാര്യ കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ പരിരക്ഷിച്ചോളാം ഭൂസുരന്മാരെ എന്ന വാക്യം മരക്കാപ്പിലെ തെയ്യങ്ങളുടെ ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗുണം വരണം എന്നുള്ളതാണ് എല്ലാ തെയ്യങ്ങളുടെയും ഉള്ളിലിരിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഗുണം വരണം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ സാഹിത്യത്തോട് കവിതയോട് ഒക്കെ ബന്ധിപ്പിക്കുമ്പോൾ എല്ലാ സാഹിത്യത്തിൻ്റെയും ധർമ്മം ഈ തെയ്യം പറയുന്നത് തന്നെയാണ് ഗുണം വരണം നല്ല ഒരു ലോകം ഉണ്ടാവണം എന്നുള്ള കാംക്ഷ തന്നെയാണ് നല്ലൊരു ലോകം ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു മാക്കം എന്ന ഒരു തോറ്റ തെയ്യം നമുക്കറിയാം നേരത്തെ തൊട്ടു മുമ്പ് മാക്കത്തെക്കുറിച്ച് ഇവിടെ കുഞ്ഞിമംഗലത്തെക്കുറിച്ച് പറയണ്ടായി അവിടുത്തെ തെയ്യം മാക്കം ഏറ്റവും ദൈർഘ്യമുള്ള തോറ്റമ്പാട്ട് മാക്കത്തിൻ്റേതാണ് എന്ന് നമുക്കറിയാം ആ തോറ്റമ്പാട്ട് ഒരു രാത്രിയും പകലും പാടിക്കൊണ്ടിരിക്കുന്ന തൊറ്റമ്പാട്ട് കതിവന്നൂർ വീരൻ തോറ്റത്തെക്കാളും ഇരട്ടിയോളം വലിപ്പമുള്ള തോറ്റമ്പാട്ട് ഒരുപക്ഷേ ഏറ്റവും ശക്തമായ പൊള്ളുന്ന തോറ്റമ്പാട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ പൊട്ടന്തയ്യത്തിൻ്റെ തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടാണ് അത്ര ശക്തമായൊരു തോറ്റമ്പാട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല പക്ഷേ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു കവിയുന്ന തോറ്റമ്പാട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാക്കത്തിൻ്റെ തോറ്റമ്പാട്ടാണ് ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള ഒരു അനുഭവാഖ്യാനമാണ് ചരിത്രത്തിൽ നിന്നും എടുത്ത ഒരു കാര്യമാണ് അവിടെ ചരിത്രത്തിൻ്റെയും മിത്തുകളുടെയും ഇഴ ചേർത്ത ഒരു സംഗതിയാണ് മാക്കത്തിൻ്റെ ആ മാക്കത്തിൻ്റെ അതിദൈർഘ്യമുള്ള തോറ്റമ്പാട്ടിൻ്റെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് വെണ്ണച്ചാന്തും ദീപ് ദീപിതക്കോലും കയ്യേൽ പോരേ വെണ്ണച്ചാന്ത് എന്ന് പറയുന്നത് ചായല്യം തുടങ്ങിയ തെയ്യത്തിന് അണിയുന്ന നിറങ്ങളാണ് ദീപിതക്കോല് എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ കയ്യിലുള്ള പന്തമാണ് പെണ്ണച്ചാന്തും ദീപിതക്കോലും കയ്യേൽ പോരെ ഇന്ന് ഞങ്ങൾ ചൊല്ലിൽ കുറവാളായി വന്നുപോയെങ്കിൽ നാളെ നിങ്ങൾ ചൊല്ലിൽ നിറവാളായി തീരട്ടെ എന്തൊരു ഭംഗിയായിട്ടാണ് പറയുന്നത് തെയ്യം അനുഷ്ഠാനം മാത്രമല്ല കലാരൂപം കൂടിയാണ് എന്ന് തെയ്യക്കാരൻ തന്നെ പറയുന്നു അവിടെ എന്ന് മാത്രമല്ല ഇന്ന് ഞങ്ങൾ ചൊല്ലിയാടിയതിലും ആടിയതിലും പാടിയതിലും ഒക്കെ എന്തെങ്കിലും കുറവാളായി വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഓഡിയൻസിനോടാണ് പറയുന്നത് തോറ്റത്തിൻ്റെ അവസാനത്തെ വരികളാണ് നാളെ നിങ്ങൾ ചൊല്ലിൽ നിറവാളായി ഭവിക്കട്ടെ നാളെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഇത് തന്നെയല്ലേ ഓരോ കവിതയും ഓരോ കഥയും ഓരോ നോവലും ഓരോ ആഖ്യാനവും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എത്രയോ തലമുറകൾ വ്യാസൻ തൊട്ട് അല്ലെങ്കിൽ അധർവവേദം തൊട്ട് അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ കൃതികൾ തൊട്ട് ഇങ്ങനെ എഴുത്തുകാർ പാടിക്കൊണ്ടേയിരിക്കുന്നു ആ പാടിക്കൊണ്ടേയിരിക്കുന്ന മൗലികത എന്ന് പറയുന്ന ആശയമൊന്നും സാഹിത്യത്തിലില്ല ഒരേ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തുകാർ പുതിയ കാലങ്ങളിൽ പുതിയ രീതികളിൽ പാടിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലത്ത് ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ചൊല്ലുന്നതിൽ അത് നിറഞ്ഞു കവിയട്ടെ എന്ന ആഗ്രഹം അത് ഓരോ കലാകാരൻ്റെയും തെയ്യം കലാകാരൻ്റെയും തെയ്യത്തിൻ്റെയും ഉള്ളിലിരിപ്പാണ് എന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത് കാരക്കുളിയനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു വാക്യം പറഞ്ഞിട്ട് ഞാനിത് അവസാനം അവസാനിപ്പ് കൈമാറാം ഐക്യ കൈമാറാം എന്നാണ് വിചാരിക്കുന്നത് കാരക്കുളിയൻ എന്നൊരു കഥ സംഭവിക്കുന്നത് എൻ്റെ തറവാട്ടിലെ തെയ്യമാണ് ഈ സമാഹാരത്തിലുള്ള ഉമ്മട്ടക്കുളിയൻ പനിയൻ കാരക്കുളിയൻ ഈ മൂന്ന് തെയ്യങ്ങൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും തറവാട്ടിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് ഞാൻ ഒരുപാട് തെയ്യം കഥകൾ എഴുതിയിട്ടുണ്ട് അതിൽ പലതും എൻ്റെ തറവാട്ടിൽ ഇല്ലാത്ത തെയ്യങ്ങളാണ് കൂടുതലും ഈ തെയ്യങ്ങൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് കാരക്കുളിയെ ഞാൻ കുഞ്ഞുനാളിൽ തൊട്ട് കാണുന്നതാണ് രണ്ടാമത്തെ കാര്യം ഞാനും സന്തോഷേച്ചിക്കാനും തുടങ്ങി നമ്മുടെ സുഹൃത്തുക്കൾ ഉയർന്നിട്ട് ടുപ്പിലിക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് കാരക്കുളിയൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് കാണാൻ പോയ സമയത്ത് അവിടെ ഒരു തെയ്യക്കാരൻ ഓടി വന്ന് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹം മുണ്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലും തുടയും കാണിച്ചു തരികയാണ് തലേന്ന് കാരക്കുളിയം കിട്ടിയതാണ് രണ്ട് ദിവസം മുമ്പ് കാരക്കുളിയം കിട്ടിയതാണ് വലിയ കാരമുള്ള തുളഞ്ഞു കയറിയിട്ട് വലിയ ദ്വാരങ്ങളിൽ അപ്പോഴും ചോര കിനിയുന്നു അന്ന് എനിക്ക് വല്ലാതെ ഷോക്കായി ഒരു തെയ്യക്കാരൻ അനുഭവിക്കുന്ന ഈ എടുത്തുചാട്ടങ്ങളിൽ ഒരു വലിയ സന്നിഗ്ധതയുണ്ട് ആളുയരത്തിലുള്ള മേൽ മേലേരിയിൽ തീക്കൂനയിൽ കയറി വീഴുന്ന ഒരു തെയ്യക്കാരന് മുമ്പിൽ സന്നിഗ്ധതയുണ്ട് കളരിപ്പയറ്റിൻ്റെ ഒരു നിശ്ചയ നിശ്ചയമല്ല അത് നിശ്ചയമല്ല അവിടെ ഉള്ളത് അല്ലെങ്കിൽ മറ്റ് അഭ്യാസങ്ങൾ പരിചയിച്ച അഭ്യാസങ്ങളല്ല ഒരു അനശ്ചിതത്വമുണ്ട് ഈ തെയ്യം കലയിൽ അതുകൊണ്ട് തെയ്യം കലാകാരന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ വലിയ മുടി വെച്ചിട്ട് നടുപോയതിൻ്റെയും പൊള്ളിയതിൻ്റെയും മറ്റു പരുക്ക് പറ്റിയതിൻ്റെയും ഭാഗമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പോൾ ഈ മാക്കം എന്ന പെൺതെയ്യം എന്ന നോവൽ കാഞ്ഞങ്ങാട് വെച്ച് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം പിറ്റേന്ന് പോയിട്ട് ഒരു തെയ്യക്കാരനൊരു ഒരു സംഖ്യ മാക്കത്തിൻ്റെ തലേന്ന് റിലീസ് ചെയ്ത പുസ്തകത്തിൻ്റെ ഒരു ഒരു റോയൽറ്റി എന്നുള്ള നിലയിൽ കിട്ടുക കിട്ടാവുന്നൊരു പൈസ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള പറമ്പ് പനത്ത് പാണത്തൂർ പറമ്പ് എന്ന സ്ഥലത്ത് നിന്നിട്ട് മാവില സമുദായത്തിൽപ്പെട്ട തേറ് എന്ന് പറയുന്ന ഒരു എൺപത്തേഴ് വയസ്സുള്ള വൃദ്ധനെ കാണുകയും ചെയ്തു അപ്പം അദ്ദേഹം പത്തെഴുപത്തഞ്ച് കൊല്ലമായിട്ട് തെയ്യം കുഞ്ഞുനാളിൽ തൊട്ട് തെയ്യം കിട്ടുന്നതാണ് എല്ലാ തെയ്യങ്ങളും കിട്ടും പേത്താളം കിട്ടും പിന്നെ പഞ്ചുരുളി കിട്ടും കാരക്കുളിയും കിട്ടും എല്ലാം കിട്ടും പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ദൈവമായ മനുഷ്യനാണ് തെയ്യം എന്ന് പറഞ്ഞ ദൈവമാണല്ലോ അദ്ദേഹം ചികിത്സ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ചികിത്സക്ക് പൈസയില്ല രോഗങ്ങൾ വല വലയ്ക്കുന്നു ആകെ പ്രയാസത്തിലാണ് അപ്പം അദ്ദേഹം ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷം പറയാൻ പറ്റില്ല അത്രമാത്രം ഈ തേറിനെ കണ്ട ഒരു അനുഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാരക്കുളിയനെക്കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥി കാണിച്ചു തന്ന ദൃശ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ കാണുന്ന തെയ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ സമയത്താണ് കോവിഡ് ബാധിച്ച എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാൾ ദുബായിൽ വെച്ചിട്ട് മരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി കൈവീശിയിട്ട് വീട്ടുകാരോട് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പോയാൽ താമസിയാതെ ഐ സിയുലാവുന്നു താമസിയാതെ വെൻറ്റിലേറ്ററിലാവുന്നു ആരെയും കാണാതെ അടുത്ത മിത്രങ്ങളെ ഒരാളെയും കാണാതെ ഒരിറ്റ് വെള്ളം കിട്ടാതെ ആലോചിച്ച് നോക്കുക റഫീഖിൻ്റെ കവിതയിലൊക്കെ പറയുമല്ലോ മരിക്കുന്ന നേരത്ത് എന്താണ് ഒരാളുടെ ആഗ്രഹം അല്ലേ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അരികിലുണ്ടാവണം എന്നുള്ളതാണ് പക്ഷെ അതുപോലും ഇല്ലാതെ ആ മരിച്ചുപോയ ആ മനുഷ്യൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ സുഹൃത്തിനെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ വല്ലാതെ അലട്ടി ഈ നാല് കാര്യങ്ങളായിരിക്കാം നമുക്കൊരു കഥയുടെ രസതന്ത്രം കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഏതാണ്ടൊക്കെ പറയാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കാരക്കുളിയൻ അങ്ങനെ ഉണ്ടായ ഒരു കഥയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കാരക്കുളിയൻ എഴുതുമ്പോൾ തന്നെ എൻ്റെ അമ്മ അച്ഛൻ്റെ തറവാട്ടിൽ തെയ്യാണ് അമ്മയുടെ തറവാട്ടിൽ ഭയങ്കര കുസൃതിയായ ഒരു തെയ്യമുണ്ട് ഉമ്മട്ടക്കുളിയൻ ഉമ്മട്ടക്കുളി എൻ്റെ ഉള്ളിൽ വന്നിട്ട് അടികൂടാൻ തുടങ്ങി എന്നെ എന്താ എഴുതാത്തത് ഭയങ്കര കുരുത്തം കെട്ടൊരു തെയ്യമാണ് ഉമ്മട്ടക്കുളിയാൻ ഉമ്മട്ടക്കുളിയനെ അവിടെ കെട്ടിയാടാറില്ല കാരണം ഉമ്മട്ടക്കുളിയനെ പണ്ട് കെട്ടിയാടിയപ്പോൾ ഈ തെയ്യം ഉറഞ്ഞാടിയിട്ട് അടുത്തുള്ള ചന്ദ്രഗിരി പുഴയിൽ പോയി ചാടി പിന്നെ അപ്രത്യക്ഷമായി പിന്നെ അതിനുശേഷം തെയ്യക്കാരാരും ആ തെയ്യം കെട്ടാറില്ല എന്നാണ് അവിടെയുള്ള നാട്ടുമൊഴി നമുക്കതിൻ്റെ ചരിത്രമൊന്നും അറിയില്ല അങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് കുട്ടിക്കാലത്ത് വെക്കേഷനിലൊക്കെ ഞാൻ അവിടെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ തള്ളും ഈ അമ്മമ്മയുടെ വീട്ടിൽ തള്ളും കുരുത്തക്കേട് കുറേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ അമ്മമ്മയുടെ തറവാട്ടിലെ കുറേ തെയ്യങ്ങളുണ്ട് അവിടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ തെയ്യം കെട്ടി കളിക്കും കുട്ടികൾ ഒക്കെ തെയ്യം കെട്ടി കളിക്കും ഞാൻ തെയ്യം കെട്ടി കളിക്കുന്നത് എൻ്റെ തറവാട്ടിലെ അച്ഛൻ്റെ തറവാട്ടിലെ കുട്ടിച്ചാത്തൻ തെയ്യവും ഭൈരവൻ തെയ്യവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു ദിവസം എന്നെ കാണാതായി അമ്മമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മമ്മ പരിധി വീട് മുഴുവൻ അരിച്ചു പിറകി അട് അയൽ വീടുകളൊക്കെ പരിധി നാട് മുഴുവൻ പരിധി എവിടെയും കുഞ്ഞിനെ കാണാനില്ല താഴെ ആൾമറയില്ലാത്ത വലിയ കിണറുണ്ട് അതിൽ അവസാനിച്ചു എന്ന് അമ്മമ്മ നിശ്ചയിക്കുകയും ആ കിണറിൽ ചാടാൻ അമ്മമ്മ പോയി ചാടാൻ ഒരുങ്ങുകയും തൊണ്ണൂറുകളിൽ ഷെൽവി പ്രസിദ്ധീകരിച്ച ഓർമ്മ എന്ന പുസ്തകത്തിൽ ഞാൻ ഈ അനുഭവം എഴുതിയിട്ടുണ്ട് ചാടാൻ വേണ്ടി ആഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മമ്മ പെട്ടെന്ന് നിൽക്കുകയാണ് തെയ്യങ്ങൾക്കെല്ലാം ഇത് വഴിപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉമ്മട്ടക്കുളിയന് പറഞ്ഞില്ല മറന്നുപോയി ഉമ്മട്ടക്കുളിയന് പെട്ടെന്ന് കലശം പറഞ്ഞു കള്ളാണ് കലശം കള്ള് കലശം പറഞ്ഞു പെട്ടെന്ന് അമ്മമ്മയ്ക്ക് തോന്നുകയാണ് തൻ്റെ കൈ ആരോ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു ഉള്ളിലേക്ക് വീടിൻ്റെ അകത്തേക്ക് ഒരു പഴയ നാലുകെട്ട് വീടാണ് നാലുകെട്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ആരും പോകാത്ത സ്ഥലത്ത് ഒരിടത്ത് ഞാനിങ്ങനെ കളിക്കുമ്പോൾ പറ്റിയ ചളിയൊക്കെ ആയിട്ട് അവിടെ ചുരുണ്ട് കിടക്കുകയാണ് അമ്മമ്മ മരിക്കുന്നത് വരെ വിശ്വസിച്ചത് ഉമ്മട്ടക്കുളി എന്നെ അവിടെ ഒളിപ്പിച്ചു എന്നാണ് അമ്മമ്മ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എത്ര പ്രായമായിട്ട് ഞാൻ അവിടെ ചെന്നാലും അമ്മമ്മ കെട്ടിപ്പിടിച്ച് കുറേ നേരം എന്നെ കണ്ട ഉടനെ കുറേ നേരം കരയും എന്നിട്ട് ഉമ്മട്ടക്കുളീനെ കുറേ ചീത്ത വിളിക്കും കാരണം ഉമ്മട്ടക്കുളീനെ ചീത്ത വിളിക്കാൻ വലിയമ്മക്ക് അധികാരമുണ്ട് കാരണം പ്രായമായ ആളുകൾ ഈ തെയ്യങ്ങളെ തങ്ങളുടെ അടുത്ത സഹചാരികളായിട്ടൊക്കെ കരുതിയിട്ട് ചീത്ത വിളിക്കുന്നത് ദൈവങ്ങളെയൊക്കെ ചീത്ത വിളിക്കും അത്ര സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് കാരണം അത്ര സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് ഉമ്മട്ടക്കുളിയൻ വന്നിട്ട് എന്നെ എന്താ എഴുതാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് കാരക്കുളിയൻ എഴുതിയ ഉടനെ എനിക്ക് ഉമ്മട്ടക്കുളിയൻ എന്ന തെയ്യം എഴുതേണ്ടി വന്നത് ഈ കാരക്കുളിയൻ എന്നുള്ള കഥയ്ക്കകത്ത് തന്നെ ഈ തെയ്യങ്ങളുടെ ആത്മസംഘർഷങ്ങളും അവരുടെ ഒരു കലാകാരൻ ആ തെയ്യത്തിൻ്റെ വേഷം കെട്ടുന്ന കലാകാരൻ്റെ ദാരിദ്ര്യം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ പറയുന്ന കഥയ്ക്കകത്ത് പറയുന്നത് ഈ മുഖപ്പാള കെട്ടുന്നത് ആ മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാലും കാണികൾ അത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം ആത്മസംഘർഷങ്ങളിലൂടെയാണ് ഈ തെയ്യം കലാകാരൻ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ആ കഥ വായിക്കുമ്പോൾ അത് നമ്മളെ അഗാധമായിട്ട് സ്പർശിക്കും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയൊക്കെ ഈ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ഒരു പ്രതീകാത്മകമായിട്ട് അവർ ദൈവങ്ങളായി മാറി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായി നിൽക്കെ തന്നെ ഈ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ബ്രാഹ്മണവൽക്കരണത്തിൻ്റേതായിട്ടുള്ള ചില എലിമെൻറ്റ്സ് അത് ഞാൻ ഒരു വിവാദത്തിൻ്റെ രീതിയിൽ പറയുന്നതല്ല ഉദാഹരണത്തിന് ഇപ്പോൾ എ വി വിഷ്ണു നമ്പൂതിരിയൊക്കെ ഫോക്ലോർ പഠനങ്ങൾക്കകത്ത് ഈ പാട്ടുകൾ ശേഖരിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷയെ മിനുക്കി വൃത്തിയും ശുദ്ധിയും ഒക്കെ ആക്കി മാറ്റുന്നത് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും അത് വായിച്ചാൽ മനസ്സിലാകും പക്ഷേ അതേസമയം തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായി കിടക്കുന്ന ഈ സട്ടിലായിട്ടുള്ള ചില ഭാഷയുടെ എലിമെൻറ്റ്സ് നഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും ഒരു ദേശവുമായി ഒക്കെ നമുക്കതിപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം തിരുവനന്തപുരത്തുള്ള ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും പ്രശ്നം പോലത്തെ ഒരു പ്രശ്നമാണ് പക്ഷേ ഈ ഈ കാരക്കുളിയൻ എന്നുള്ള കഥയിലും മറ്റ് തെയ്യം കഥകളിലും ഉപയോഗിച്ചിട്ടുള്ളത് അംബികാസുദൻ മങ്ങാട് ഉപയോഗിച്ചിട്ടുള്ളത് ആ പാട്ടുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു വകഭേദവും വരുത്താതെ അതേ ഭാഷയിൽ തന്നെ ആണ് ആ പാട്ടുകൾ അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അതുപോലെ തന്നെ വിഷ്ണു തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കാലത്ത് വന്നിട്ടുള്ള തെയ്യമാണ് തോന്നുന്നത് നമ്മൾ അറിയുന്ന ഈ കഥകൾ മുഴുവൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്കത്തിൻ്റെ കഥയാണെങ്കിലും ഒക്കെ നമ്മുടെ ചരിത്രത്തിലും അവരുടെ നമ്മുടെ നാട്ടുവഴക്കങ്ങളുമായി ബന്ധപ്പെട്ട കഥകളുമാണ് പിന്നെ മാത്രമല്ല ഈ ദൈവങ്ങൾ കാവുകളിലിരിക്കുന്ന മരക്കൂട്ടങ്ങൾക്കകത്തിരിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളും അകത്ത് ഞാനിത് പറയാനുള്ളൊരു റീസൺ ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ പാരമ്പര്യത്തിനകത്ത് തന്ത്രം മന്ത്രം യന്ത്രം മുതലായ കാര്യങ്ങൾ കടന്നു വരികയും അത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള മിക്കവാറും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആത്മാവിനെക്കുറിച്ചുള്ള മോക്ഷത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ദാർശനികമായിട്ട് മറിച്ച് തെയ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരീരത്തിൻ്റെ ആഘോഷവും വേദനയും അതിനകത്ത് ഒരു നാ ഒരു പ്രദേശത്തെ ആളുകളുടെ മുഴുവൻ കൂട്ടായ്മയും ഒക്കെയുള്ള വളരെ ഭൗതിക തലത്തിലുള്ള ഒരു ആഘോഷമാണ് ഇപ്പോൾ ഈ തെയ്യങ്ങളുടെ ആന്തരികാർത്ഥങ്ങൾ എന്നാണ് നമ്മുടെ സബ്ജക്റ്റെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കൂടുതലും ബാഹ്യാർത്ഥങ്ങളാണ് ഉള്ളത് ഇതിനൊരു മറ്റേ എന്താ പറയുക മെറ്റാഫിസിക്കൽ രീതിയിൽ അതിനെ മിസ്റ്റിഫിക്കേഷൻ്റെ ഒരു രീതിയിൽ കൊണ്ടുപോകാതെ നിങ്ങളുടെ നിത്യജീവിതത്തിനകത്ത് ഉള്ള ശരീരത്തിൻ്റെ വേദന തൊട്ട് നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനീതികളെക്കുറിച്ചിട്ടും ചെയ്യുന്ന കലാരൂപങ്ങളാണ് തെയ്യം കലാരൂപങ്ങൾ അംബികാസുദൻ മങ്ങാടിൻ്റെ കഥകളിലാണെങ്കിലും അത്ര ഈ കഥയ്ക്കകത്ത് തന്നെ പാരിസ്ഥിതികമായ സൂചനകളുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിയ ഒരു ചോര ഞരമ്പ് പോലെയുള്ള ഒരു പുഴയ്ക്കകത്താണ് തെയ്യത്തിന് കുളിക്കേണ്ടി വരുന്നത് പക്ഷേ പിന്നീട് പ്രകൃതി മുഴുവൻ അതായുള്ള വിഭ്രാന്തിയായിരിക്കാം ഈ കാരമുൾ മാറുകയും അതിനകത്ത് വീണ്ടും വീണ്ടും ആഞ്ഞു പതിച്ച് സ്വന്തം ശരീരത്തിനകത്ത് മുറിവുകൾ ഏൽക്കുമ്പോഴുള്ള ആ ഗിൽറ്റിൻ്റെയും മോക്ഷത്തിൻ്റെയൊക്കെയുള്ള വേറൊരു തരത്തിലുള്ള നാട്ട് രൂപത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് നടക്കുന്നത് നമ്മുടെ സമയം കഴിഞ്ഞു അപ്പോൾ ഇൻ്ററാക്ഷൻ ആണ് അപ്പോൾ അംബികാസുദൻ മങ്ങാടിനോട് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാം സാറേ ഈ ദൈവങ്ങളുടെ ആന്തരികാർത്ഥം എന്ന തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സാർ മൂന്ന് അനുഭവം പറഞ്ഞു ഒന്ന് തെയ്യം കടലാട്ടം കിട്ടുന്നവരും അതുപോലെ മുടിയേറ്റുന്നവർക്കുണ്ടാകുന്ന അനുഭവം പിന്നീട് അവർ പ്രയാസപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ തെയ്യം കെട്ടുമ്പോൾ അല്ലെ കനലാട്ടം നടത്തുമ്പോൾ മുടിയേറ്റുമ്പോൾ അവരിൽ ഒരു ദൈവികാംശമില്ലേ സാറ് തന്നെ കുട്ടികൾ തൊളിച്ചിരുന്നപ്പോൾ അമ്മമ്മയോട് പറയാതെയാണ് അമ്മമ്മ തങ്ങളുടെ അടുത്തെത്തുന്നത് അത് ഒരു ദൈവിക ശക്തിയുടെ സാന്നിധ്യം കൊണ്ടല്ലേ കാരണം ഇതൊരു ആന്തരികാർത്ഥം എന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പെടുകയാണ് തെയ്യം കെട്ടുമ്പോൾ അപ്പോൾ അവർ അവർ നമ്മൾ കെട്ടാനും കാണാനും അവർ കെട്ടാനും ഈ പ്രയാസമുള്ള കലാരൂപം നമ്മൾ കാണാൻ തയ്യാറാവാണ് അപ്പോൾ അത് നമ്മളെ അടുപ്പിക്കുന്നത് ഒരു ദൈവികാംശത്തിൻ്റെ വിളികൊണ്ടല്ലേ സാറ് അഭിപ്രായം പറയാൻ എല്ലാവരും അങ്ങനെയാണ് ഉത്തര കേരളത്തിൽ വിശ്വസിക്കുന്നത് ഒരുവിധം എല്ലാവരും ദൈവികമായ തെയ്യം എന്ന് പറഞ്ഞ ദൈവം എന്ന വാക്കിൻ്റെ തദ്ഭവം തന്നെയാണ് പക്ഷെ തെയ്യമായിട്ട് പകർന്നാടുമ്പോഴൊരു കലാകാരൻ ഒരു ഭാഗത്ത് ആ മനുഷ്യൻ തന്നെയാണ് അങ്ങനെ അല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ നാടകമായി പകർന്നാടുന്നത് പോലെ മറ്റഭിനയങ്ങളിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കുമ്പോഴും ഒരു കലാകാരൻ ഒരു ദൈവികം എന്ന വാക്കാണോ പറ്റുക എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കാരണം ഈ തെയ്യം ആയിട്ട് ഈ അടിയാളനായ ഒരാളായിരിക്കും കീഴാളനായ ഒരാളായിരിക്കും തെയ്യം കെട്ടി വരുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ സവർണരായിട്ടുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയും തൊഴുതു നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാം കാരണം അദ്ദേഹം കാണ ഈ തൊഴുതു നിൽക്കുന്നവർ കാണുന്നത് മുന്നിൽ വന്നു നിൽക്കുന്ന ആ കീഴാളനായ കലാകാരനെ അല്ല ദൈവത്തെ തന്നെയാണ് ആ നിലയിൽ തൻ്റെ സങ്കടങ്ങൾ പറയുന്നു മുത്തപ്പൻ തെയ്യമായാലും പൊട്ടൻ തെയ്യമായാലും ഒക്കെ ഒന്ന് കൈപിടിക്കുമ്പോഴേക്കും കണ്ണ് കുതിർന്നു പോകുന്ന തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ അലിഞ്ഞു പോകുന്ന വിധത്തിൽ മാറിത്തീരുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചികിത്സ എന്നുള്ളൊരു നിലയിൽ തന്നെ ഒരു തറവാട്ടിൽ തൻ്റെ തറവാട്ടിൽ തെയ്യം കെട്ടിയാടിച്ചില്ലെങ്കിൽ വലിയ ദോഷം വരും എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ കരുതിപ്പോരുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു കലാരൂപം മാത്രമല്ല ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയിൽ കൂടി തെയ്യം കല കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട് തെയ്യം കല ഇല്ലാതായി തീരുമോ എന്നുള്ള വേവലാതിയൊന്നും ആർക്കും ഇല്ല കാരണം അതൊരു അനുഷ്ഠാനമായതുകൊണ്ട് വിശ്വാസമായതുകൊണ്ട് അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തെയ്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട് ഒരുപാട് തെയ്യം കഥകൾ എഴുതിയിട്ടുണ്ട് ഈ സമാഹാരത്തിലെ പനിയൻ പോലുള്ള കഥകളെക്കുറിച്ച് തന്നെ കുറേ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം അംബികാസുധൻ മങ്ങാട് ഇവിടെ തന്നെ ഉണ്ടാവും നേരിട്ട് സംസാരിക്കാം